hi dears welcome back to Nimmi's flow നമുക്കിന്നൊരു അടിപൊളി ഷോപ്പിങ്ങിന് പോയിട്ട് വരാം നമ്മുടെ എസ് എം സ്ട്രീറ്റിലാണ് രാധാ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കഷ്ക എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കിവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പോകാൻ തോന്നും കാരണം നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ റേറ്റ് കൂടുതലുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കിങ്ങനെ തിരഞ്ഞെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നമുക്ക് നമ്മൾ കൺമുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം ഹാങ് ചെയ്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം തിരഞ്ഞെടുക്കാം jeggings leggings short top skirt അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ സാധാ ചുരിദാരാണെങ്കിലും എല്ലാ കളക്ഷൻസ് ഈ ഒരു ഷോപ്പിലുണ്ട് ഈ ഷോപ്പിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചെക്ക് വരുന്ന ആ ഡ്രസ്സിൽ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അല്ലാണ്ടും കുറച്ച് ടോപ്പൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാരേജിൻ്റെ ടൈമിലായപ്പോൾ നല്ല നല്ല കളക്ഷൻസിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ അധികം ഉണ്ടാവും കേട്ടോ ഹാങ് ചെയ്ത ആ ഒരു റോയിൽ തന്നെ ഉണ്ടാകും ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുമിച്ച് ഡ്രസ്സ് ഇടണമെങ്കിൽ ഒരേപോലത്തെ ഇടണമെങ്കിൽ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ ആ റോയിൽ തന്നെ ഉണ്ടാവും ഒരേ കളർ ഡ്രസ്സ് അവർ വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് എടുക്കാനും സുഖമായിരിക്കും ഇപ്പോൾ എടുത്തിരുന്ന ഈ രണ്ട് കളക്ഷൻസ് ഞാൻ എടുത്ത ഡ്രസ്സാണ് ഞാൻ കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഞാൻ ട്രയൽ വെക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് ഈ ഡ്രസ്സ് ഞാൻ അതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിങ്കും വൈറ്റും ഷെയ്ഡായിട്ട് വരുന്നൊരു കളർ ഇത് കളറാണ് കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ ഇത് ജീൻസിൻ്റെ സ്കേർട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതായിരുന്നു എനിക്ക് ടൈറ്റ് ആയിരുന്നു ഡയറക്റ്റ് ഞാൻ വാങ്ങിച്ചില്ല നല്ല രസമുണ്ട് കാണാൻ ഒരു ഷോർട്ട് ടോപ്പും ഇങ്ങനത്തെ ഒരു ജീൻസിൻ്റെ ചെറിയ സ്കേർട്ട് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു ജീൻസിൻ്റെ സ്കേർട്ടിന് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അത്രയേ ഉള്ളേ വെസ്റ്റേൺ ആയിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടമല്ലാത്തവർക്ക് സാധാ ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെയും അതിന് കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ four hundred four fifty five hundred ആ റേഞ്ചിൽ വരുന്ന ടോപ്പാണ് ഇവിടെ താഴെയുള്ളത് ഞാൻ ഇവിടുത്തെ ഏകദേശം കുറച്ച് ഡ്രസ്സിൻ്റെ എല്ലാം വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക കേട്ടോ ഫുൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൂടെ അമർത്തണേ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും ഈ ഒരു ഷോപ്പിലേക്ക് പോകാൻ തോന്നും ഫസ്റ്റ് പോയ ആൾക്കാരാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് റേറ്റ് കുറഞ്ഞിട്ടാണ് ഈ ഒരു ടോപ്പൊക്കെ അവിടെ വിൽക്കണത് കേട്ടോ സ്കേർട്ടിൽ പിങ്ക് കളർ ആ കളറായിരുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് സ്കേർട്ടിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസിൻ്റെ ഓരോ സൈഡിലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡ് ഫുള്ള് സ്കേർട്ട് പിന്നെ അപ്പുറത്തേക്കാണ് ജെഗിൻസ് ലെഗിൻസ് അങ്ങനത്തെ കളക്ഷൻസാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കഴിയാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ